നമസ്കാരം ഗെയിമറുകളെ welcome back to the another episode of G T A San Andreas guys അപ്പോൾ ഇത് പാർട്ട് ടു ആണ് പ്രീവിയസ് എപ്പിസോഡ് കാണാത്തവർക്കായിട്ട് ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട് ഔട്ട് ചെയ്യാം ഗായ്സ് അപ്പോൾ let start okay oh oh oh controls ഒക്കെ ഒന്ന് ചേഞ്ച് ചെയ്യാനുണ്ട് Oke. Okay. Hmm. Oke, okay, namaku ke first rider nu orangnya, place lah nama ambil. Rider lagi. Oh, what's happening? നമുക്ക് റൈഡർ എത്തിയിട്ടാണ് ഓക്കെ റൈഡർ എത്തി അതിനായിട്ട് ഗൈസ് ഇവനാണ് റൈഡർ നമ്മളെ കഴിഞ്ഞ എപ്പിസോഡിൽ നിരന്തരമായി അപമാനിച്ചു കൊണ്ടിരുന്നവൻ Oh, for sure, for sure, my nigga, my man. Straggling with you. Hey man, what you strapped for? Man, some pizza place keeps paying no raw hit up, man. Shit is beautiful. Teach her on a lesson. Fucking Grove Street. You down? I'm always down. Let's go, bitch. Hey, <laughs> show me how they അപ്പോൾ drive on the east. നമുക്ക് ഇവനായിട്ട് എന്തോ സ്ഥലം വരെ പോകാനുണ്ട് ചെന്ന് കഴിഞ്ഞറിയാം എവിടാന്ന് ഈ ഈ റേഡിയോ ഗെയിമിൽ റേഡിയോ നമുക്ക് വലിയൊരു പ്രശ്നമാണ് കാരണം നമ്മൾ ഇപ്പം കോപ്പറേറ്റ് കിട്ടാൻ ചാൻസ് ഉണ്ട് കാരണം ഫുള്ള് കുറച്ചിടുവാണ് okay go. Years ago, the way I let that old fool in my head. Yeah, I think I get cut up. Whatever. You got five minutes, I'll be cutting you like a DJ. Oh നമ്മൾ നമ്മൾ സ്ഥലം കഴിഞ്ഞു തോന്നുന്നു ഓ ഇല്ല കറക്റ്റ് സ്ഥലമാണ് ഓക്കെ ബാർബർ ഷോപ്പ് ആണ് ബാർബർ ഷോപ്പിൽ നിന്ന് നല്ല ഹെയർ കട്ട് അടിക്കാൻ വേണ്ടിയാണ് അവൻ നമ്മളെ നല്ല വൃത്തിയാക്കി വേണമെന്ന് അവൻ ശബ്ദം കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് ഹായ് അപ്പച്ചൻ വീട്ടിൽ പറഞ്ഞിട്ടുണ്ട് പറ്റമായിട്ട് ചെല്ലാൻ അതുകൊണ്ട് ഏതെങ്കിലും പറ്റ മതി ഫ്ലാറ്റ് ടോപ്പ് നോക്കാം ട്രൈ നോക്കാം ഓ ഇതന്നെ ഇറങ്ങിപ്പോണേ ഓ നമ്മൾ നമ്മൾ എൻ്റർ അടിച്ചത് അതാണ് ഓക്കെ സ്പേസിലായിരുന്നു അടിക്കേണ്ടത് ഓക്കെ ഓക്കെ നാല് പോയി നാല് പോയി ഫ്ലാറ്റ് ടോപ്പ് പൊളിയല്ലേ ഇതിനകത്ത് വേറെ സംഭവമുണ്ട് അതായത് എന്തോ മണിയില്ലേ അയ്യോ ഓക്കെ ഇപ്പം മണിയായല്ലോ ഓക്കെ നമുക്ക് ഒട്ടും മുടിയില്ലാതെ ഒരു മുടി ഉണ്ടാക്കി തരും that's a great Nice to have you back, son. Okay okay Shit. I told you he was crazy. And you jacked up. Man, what's this? Shit look ridiculous. No respect for the hood. All clean as shit. I want to get us something to eat. Okay We'll finish this. Then I'm take നമ്മൾ you to this. കാണാൻ ഭയങ്കര സ്കിന്നി ആയിട്ട് മെലിഞ്ഞിരിപ്പുണ്ട് അതുകൊണ്ട് പിസ്സ ഷോപ്പിൽ പോയി രണ്ട് പിസ്സ കഴിക്കാന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോയേക്കാം ഓ വണ്ടിയല്ല okay okay oh F C ഞെക്കി പോയതാ okay so this is pizza shop sixty five chicken return to buy space okay വേറെ വേറെ ഐറ്റം വേറെ എനിക്ക് വേറെ വേറെ വേറെ മാതിരി ഓക്കെ ഇത് കൊള്ളാം ഓക്കെ ഇതെടുത്തു ഒന്നും എടുത്തു ഒന്നും എടുത്തു ഒന്നും എടുത്തു ഒരുപാട് എടുത്ത സംഭവമുണ്ട് ഓക്കെ എടുത്തോ എടുത്തോ ഓക്കെ അത്ര മതി ഒരുപാട് എടുത്ത് കഴിഞ്ഞാൽ ഛർദ്ദിക്കും ഇവൻ തോക്കും പിടിച്ചുകൊണ്ടൊക്കെയാണ് ഉദ്ദേശം എന്താണ് ഞാൻ പണ്ട് ഇത് പണ്ട് ഗെയിം പക്ഷെ സ്റ്റിൽ എനിക്ക് മനസ്സിലായിട്ടില്ല ഈ റൈഡറിൻ്റെ ഉദ്ദേശം എന്താന്ന് oh, oh, ഓടിക്കോ ആ വരുന്നുണ്ട് വരുന്നുണ്ട് അല്ല അവൻ അങ്ങനെ വെറുതെ വിട്ടാൽ പറ്റില്ലല്ലോ ഓക്കെ വെടിവെക്കാൻ വരുമേ അത് നമ്മൾ ചാവ് ചാവ് അറിയുമ്പോൾ ചത്തില്ലേ ചേടാ ആ ഓക്കെ ഓക്കെ ചമ്മന്തിയായി ചമ്മന്തി ഓക്കെ നമുക്ക് ഇനി യെല്ലോ യെല്ലോ ഡോട്ടിലോട്ടാണ് പോകേണ്ടത് ഓ അത് അവൻ്റെ വീട് തന്നെയാണ് നമുക്ക് വീട് മാറിപ്പോയോ അല്ലല്ല കറക്റ്റാണ് കറക്റ്റാണ് കറക്റ്റാണ് Okay, എന്നെ ഷാർപ്പായിട്ട് Better drop by and see Sweet. He's been yapping on about that graffiti too. Later, homie. Okay bye ശരി എന്ന് ഓക്കെ മിഷൻ അഗെയിൻ പാസ്സായിരിക്കുകയാണ് അപ്പോൾ നമുക്കിത് സേവ് ചെയ്യാം ഓ നമ്മൾ പിസ്സ കഴിച്ചിട്ട് അനങ്ങാൻ മേലാതിരിക്കുക കേട്ടോ warning one more one or more cheat have been activated this may affect your save game it recommend that you do not save this game അതൊന്നും കുഴപ്പമില്ല ഓക്കെ ഇത് ഇതുണ്ട് നടക്കുന്നുണ്ടോ എത്ര ഒരു ഒരു മിനിമം ഒരു അഞ്ച് പിസ എങ്ങാണ്ട് കഴിച്ചെന്ന് തോന്നുന്നു നടക്കുന്നുണ്ടോ ഫാറ്റ് ഫാറ്റാണ് കൂടുതൽ നമ്മൾ സ്റ്റാറ്റ് നോക്കിയാൽ ഫാറ്റ് കൂടുതൽ ഓക്കെ നമ്മൾ നെക്സ്റ്റ് മിഷൻ എടുക്കുന്നതിന് മുന്നേ നമ്മൾ ഇത് ഇവിടെ കൊണ്ട് വൈൻഡ് അപ്പ് ചെയ്യണം കാരണം നമുക്ക് ഒരു പാർട്ടിൽ ഒരു മിഷൻ അങ്ങനെയാണ് കാര്യം അപ്പോൾ okay see you next time